Good morning. ഞാൻ പറയാൻ പോകും ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരം പിളർന്ന് ഭൂമിയിലേക്ക് വന്നു അതായത് ശിശേരി അതായത് ഇന്നാണ് എൻ്റെ ജന്മദിനം വയസ്സെത്രയാണെന്ന് ചോദിക്കരുത് കാരണം നടീനടന്മാർ അവരുടെ വയസ്സ് പറയാറില്ലല്ലോ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഈ ആഘോഷമൊന്നും വേണ്ടായിരുന്നു ഐ മീൻ എന്നാലും എൻ്റെ അച്ഛൻ അതുകൊണ്ടാണ് ഞാൻ ഈ ആഘോഷത്തിനെല്ലാം റെഡിയായി തയ്യാറായി അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ വേറൊരു വിവാഹത്തിനെ പറ്റി ആലോചിക്കാണ്ട് മരിച്ചുപോയ എൻ്റെ അമ്മ ആണ് നിൽക്കുന്നത് എൻ്റെ വലതുഭാഗത്ത് എൻ്റെ അച്ഛനാണ് പിന്നെ മുമ്പിലോ നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവുമാണ് അത് മാത്രമേ Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday. கேட்குறது Happy birthday, my beloved son Surajit. Thank you. Long live, God will bless you. Okay. Okay. You can cut the cake now.